ഹൈടെക് കോഴിക്കോടുകൾ ഗ്രീൻ സെർവർ ഫാമിംഗ് സൊല്യൂഷൻ കോഴി വളർത്തൽ താൽപ്പര്യമുള്ളവർക്ക് വേണ്ടി ഹൈടെക് കേജിന്റെ വിതരണം ആരംഭിച്ചിരിക്കുന്നു വളരെ കുറച്ച് സ്ഥലത്ത് കൂടുതൽ കോഴികളെ തട്ടുതട്ടായി നിർമ്മിച്ച കൂടുകളിൽ വളർത്തുന്നതിനെ hi-tech cage system battery cage system എന്നൊക്കെ അറിയപ്പെടുന്നു തുരുമ്പെടുക്കാത്ത ജി ഐ കമ്പി വല ഉപയോഗിച്ചാണ് ഈ കൂടുകൾ നിർമ്മിക്കുന്നത് കോഴികൾക്ക് വെള്ളം കുടിക്കാൻ ഓട്ടോമാറ്റിക് നിപ്പിൾ സിസ്റ്റം തീറ്റ കൊടുക്കാൻ ഫീഡർ ട്രേ മുട്ടകൾ കേട് സംഭവിക്കാതെ സംഭരിക്കാനുള്ള സൗകര്യവും ഈ കൂടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് പറമ്പിലും ടെറസിലുമൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കൈരളി ഗ്രാമപ്രിയ ബി വി മുന്നൂറ്റി എൺപത് മുതലായ എല്ലായിരം കോഴികളും ഈ കൂടുകളിൽ വരുന്നു ഈ കൂടുകളിൽ വളർത്തുന്ന കോഴികൾക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അൻപത് കോഴികളെ വളർത്തുന്ന കൂടിന് പതിനയ്യായിരം രൂപയും നൂറ് കോഴികളെ വളർത്തുന്ന കൂടിന് ഇരുപത്തയ്യായിരം രൂപ നിരക്കിലും ആവശ്യക്കാരുടെ സ്ഥലത്ത് എത്തിച്ച് സെറ്റ് ചെയ്തു തരുന്നു കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും Green Server Farming Solution Kunnappuzha Aramada P O Thiruvananthapuram phone number എട്ട് ഒന്ന് രണ്ട് ഒൻപത് പൂജ്യം ആറ് രണ്ട് എട്ട് എട്ട് ഏഴ്